കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കണ്ടത് മതങ്ങളുടെ തുടക്കവും വളർച്ചയും പറ്റിയാണ് നമ്മൾ തുടങ്ങിയത് തന്നെ ലില്ലിപ്പുട്ടിൽ ആളുകളും അവരുടെ അയൽവക്കക്കാരായ ബ്ലോഫിഷ് ക്യൂ എന്ന രാജ്യത്തെ ആളുകളും തമ്മിൽ മുട്ടയുടെ ഏത് ഭാഗം പൊട്ടിക്കണം എന്ന കാര്യത്തെപ്പറ്റി നടന്ന യുദ്ധങ്ങളാണ് അതുപോലെ തന്നെയാണ് മതങ്ങൾ തമ്മിലും വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അക്രമങ്ങൾ അയച്ചുവിടുന്നത് പക്ഷേ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടത് എന്താ വെച്ചാൽ എല്ലാ മതങ്ങളും തന്നെ തുടങ്ങുന്നത് ചെറിയ കൾട്ടുകളായിട്ടാണ് അപ്പോൾ അവർ വളരെ സമാധാനപ്രിയരായിരിക്കും സമാധാനം പ്രസംഗിക്കുകയും ചെയ്യും എല്ലാവരും ബ്രദേഴ്സാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും പക്ഷേ അവർക്ക് ഒരു ശക്തി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിറം മാറുകയാണ് പിന്നെ അവർ അക്രമത്തിലും എന്തെന്നാണ് കാണുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും മതങ്ങളിൽ അടുത്ത കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കണ്ടത് ക്രിസ്തു മതത്തിൻ്റെ തുടക്കം പ്രശ്നങ്ങളും പിന്നെ പറ്റിയും പാർസി പറ്റിയും എല്ലാം ചെറുതായ ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഈ ലക്കത്തിൽ നമ്മൾ മുഖ്യമായും കാണാൻ പോകുന്ന ഇസ്ലാമിൽ തുടക്കമാണ് ഇസ്ലാം എങ്ങനെ തുടങ്ങി അതിൻ്റെ ആദ്യകാലങ്ങൾ എങ്ങനെ സമാധാനപരമായിരുന്നു പിന്നീട് മുഹമ്മദ് നബി അവിടുത്തെ രാജാവായി എംബറർ ആയി ചക്രവർത്തിയായി കഴിഞ്ഞപ്പോഴാണ് നിറം മാറി തുടങ്ങിയത് ഇസ്ലാമിൻ്റെ പിന്നിൽ പിന്നീട് കാണുന്നത് അവർ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും തമ്മിലടികളും രക്തച്ചുരിച്ചിലുകളുമാണ് ഇപ്പോൾ അത് നമുക്ക് കാണാം ഇസ്ലാമിൻ്റെ കാര്യമെടുത്താൽ അതിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് നബി തൻ്റെ മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മെക്കയിലാണ് അതും തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ എന്നാൽ അനാഥനായി വളർന്ന അദ്ദേഹത്തെ ആരും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വധിക്കുവാനും ശ്രമിച്ചെന്നാണ് ഖുറാൻ പറയുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് ആർക്കും അറിയില്ല അങ്ങനെ പത്ത് വർഷം മെക്കയിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പ്രാണരക്ഷാർത്ഥം മദീനയിലേക്ക് പലായനം പാലായനം ചെയ്തു അവിടെയാണ് ഇസ്ലാം വർഷം തന്നെ തുടങ്ങുന്നത് മദീനയിലേക്ക് പാലായനം ചെയ്ത ആ ദിവസം അവിടെയും ആദ്യം ആരും അദ്ദേഹത്തെ ഗവനിച്ചില്ല പിന്നീട് ബദർ യുദ്ധം മുതൽ അനേകം യുദ്ധങ്ങളിലെ മുഹമ്മദ് അറേബ്യയിലെ ചക്രവർത്തിയായി തുടർന്നാണ് അറബികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് തിരിയുവാൻ നിർബന്ധിതരായത് അല്ലാതെ ആരും സ്വര സ്വന്തിഷ്ടപ്രകാരം സ്വീകരിച്ചതല്ല അത്ര അതായത് പത്ത് കൊല്ലം മുഹമ്മദ് നബി കഷ്ടപ്പെട്ട് നടന്നിട്ടും ആരും ഇസ്ലാമായില്ല ഇസ്ലാമിലേക്ക് തിരിഞ്ഞില്ല പക്ഷേ അധികാരം കൈവന്ന് രണ്ട് അഞ്ചാറ് കൊല്ലം കൊണ്ട് തന്നെ എല്ലാവരും ആ പ്രദേശത്ത് എല്ലാവരും തന്നെ മുസ്ലിങ്ങളായി അതായത് അധികാരത്തിന്റെ തണലിൽ തന്നെയായിരുന്നു ഇസ്ലാം വളർന്നത് മറ്റു മതങ്ങളും അത് തന്നെ നബിയെ ഏറ്റവും അധികം എതിർത്തിരുന്നത് അബൂ സുഫിയാൻ എന്ന ഒരു മെക്കാരൻ കുറേശ്യായിരുന്നു മറ്റു കുറേശ്യകളെ പോലെ അദ്ദേഹവും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടക്കത്തിൽ സമ്മതിച്ചില്ല നബി മെക്ക നഗരം കീഴടക്കിയതോടെ അബു സുഫിയാനും ഇസ്ലാസ് മതം സ്വീകരിക്കാൻ നിർബന്ധിതരായി ആ മത പരിവർത്തനത്തിന്റെ ഭാഗമായി സുഫിയാനോട് ഇസ്ലാമിയയിലെ മുഖ്യ പ്രാർത്ഥനയായ ലാഹ് ലാഹ് ഇല്ലല്ല മുഹമ്മദ് റസൂല്ല അത് ആ വാക്യം ആ പ്രാർത്ഥന ചെല്ലണം എന്ന് പറഞ്ഞു ലായ് ലായ് അതായത് അല്ലാതെ വേറെ ദൈവമില്ല മുഹമ്മദാണ് ദൈവത്തിൻ്റെ എന്ന് അതിനെ പറഞ്ഞ സഹാദ എന്നാണ് അത് ചൊല്ലാൻ നിർബന്ധിച്ചത് അബു സുൽഫിയാൻ അതിനെ ആദ്യ ഭാഗം ഉരുവിട്ട് അതായത് ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ രണ്ടാമത്തെ ഭാഗം അതായത് മുഹമ്മദ് നബിയാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള രണ്ടാം ഭാഗം അദ്ദേഹം ഉരുവിട്ടില്ല അതിന് വിസമ്മതിക്കുകയും ചെയ്തു സമ്മതിക്കില്ല ഞാനത് പറയില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷെ സമൂഹത്തിലെ അബു സുഫിയാന് വളരെ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു എന്ന് തന്നെയല്ല ഈ നബിയുടെ കുടുംബവും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധങ്ങൾ കല്യാണ ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും മറ്റും ഉണ്ടായിരുന്നു അതിനെല്ലാം ഇതെല്ലാം പരിഗണിച്ച് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ നബിക്ക് പറ്റിയില്ല പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നു ഈ നബി അംഗീകരിക്കാൻ തയ്യാറാകാമായിരുന്നതെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നബിയുടെയും തുടർന്ന് വന്ന ഖലീഫന്മാരുടെയും ഭരണത്തിൽ കീഴിൽ ഇസ്ലാം ഇങ്ങനെ ഒരു വൻശക്തിയായി അവരും വാളെടുത്ത് തന്നെയാണ് എല്ലാം വളർന്നത് തുടർന്ന് അവർ ക്രിസ്തു മതത്തിന് വൻ ഉണ്ടായിരുന്ന Turkey Iraq Syria Libya Lebanon Egypt മുതലായ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ബലപ്രയോഗത്തിലൂടെ തന്നെ ഇസ്ലാമിക്ക് പരിവർത്തനം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു ഇതിൽ കുറച്ച് ക്രിസ്ത്യാനികളെ യഹൂദർ മാത്രം മാറാൻ മതം മാറാൻ വിസമ്മതിച്ചു അതിന് അവരുടെ മേൽ ജിസ്യ എന്ന പേരുള്ള ഒരു പിഴ നികുതി ചുമത്തി അതായത് അവരെ മറ്റു മുസ്ലിമുകളെക്കാൾ കൂടുതൽ നികുതി കൊടുക്കണം എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചെടുക്കുമായിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിൽ ഈ ജിസിയ നിലവിലുണ്ട് അവരുടെ സിഖുകാരോടും ക്രിസ്ത്യാനികളോടൊക്കെ അവിടെ ജിസിയ വാങ്ങിക്കുന്നുണ്ട് അവരോട് മാത്രമല്ല ഈ ഇതിൽ തന്നെയുള്ള ഇസ്ലാമിൽ തന്നെയുള്ള പല മറ്റു വിഭാഗങ്ങളോടും അവർ ഇത് തന്നെ ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐ എസ് എന്ന സംഘടനയിലെ അംഗങ്ങളുടെ എല്ലാം പൂർവികർ ഒരു കാലത്തെ ക്രിസ്ത്യാനികളും പിന്നെയും പിന്നെ മുന്നോട്ട് വിവിധ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന ആ മതക്കാരുമായിരുന്നു മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങളെല്ലാം നടക്കുന്നത് പലപ്പോഴും പൈതൃകത്തിൻ്റെ പേരിലാണ് ഈ പൈതൃകം എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഇസ്ലാമിന് വൻ സ്വാധീനമുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പേർഷ്യ മുതലായവ ഇന്നത്തെ ഇറാനാണ് പണ്ടത്തെ പേർഷ്യ മുഹമ്മദിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതവും പേർഷ്യയിൽ പാഴ്സി മതവുമായിരുന്നു മുഖ്യ മതധാരകൾ ഇസ്ലാമിൻ്റെ വാള വാളിൻ്റെ മൂർച്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെയെല്ലാം ഇസ്ലാമിക്കായത് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒരു ജൂത സ്ത്രീ വിഷം കൊടുത്തതിനെ തുടർന്നാണ് നബി തൻ്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയത് നബിയുടെ മരണശേഷം അറബികളുടെ സമ്പ്രദായം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനും മകളുടെ ഭർത്താവുമായിരുന്ന അലിയെ ആണ് ഖലീഫയായി അല്ലെങ്കിൽ മത മേലധ്യക്ഷനായി വഴിക്കേണ്ടിയിരുന്നത് ഈ ആവശ്യത്തെ മറ്റുള്ളവർ നിരാകരിച്ചു പകരം നബിയുടെ ഭാര്യ ഐഷയുടെ പിതാവായ അബൂബക്കർ ഖലീഫയെ ഭരണമേറ്റെടുത്തു അതായത് നബി മരിച്ചു കഴിഞ്ഞപ്പോൾ അലിക്ക് പകരം അബൂബക്കറാണ് ഖലീഫ ഇതിൻ്റെ തലവനായി വാഴിക്കപ്പെട്ടത് ഇത് ഇസ്ലാമിൽ ഒരു വൻ അധികാര തർക്കത്തിന് കളമൊരുക്കി തൽഫലമായി മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാനും നാലാമത്തെ ഖലീഫയായ ആയിരുന്ന അലിയും ശത്രു മൂന്നാമത്തെ കാര്യം അലി ഇന്നത്തെ കാര്യം അലിയും ശത്രു മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുകയുണ്ടായത് അതായത് ആദ്യം നബി വിഷം കൊടുത്താണ് ഏകദേശമൊക്കെ തീർന്നത് കുറേ നാൾ ജീവിച്ചിരുന്ന വിഷം കഴിച്ചതിന് ശേഷം നല്ല ആരോഗ്യം മുഴുവൻ പോയിരുന്നു രണ്ടാമത്തെ നബിയെ പിന്തുടർന്ന് വന്നത് അബൂബക്കറാണ് അബൂബക്കറിന് കാര്യമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ വന്നത് ഉമാ ഉമാർ ഉമാർ എന്നാണ് ഈ ഉമാറും ഇത് തന്നെ ആരോ പുറയിൽ നിന്ന് കത്തി കുത്തുകയായിരുന്നു കത്തിക്ക് കുത്തുകയായിരുന്നു നാലാമത്തെ വന്നത് ഉസ്മാൻ അദ്ദേഹവും മതിക്കപ്പെടുകയായിരുന്നു അഞ്ചാമത് നാലാമത് വന്നത് മൂന്നാമത് വന്നത് ഉസ്മാൻ ഉസ്മാൻ വധിക്കപ്പെടുകയായിരുന്നു നാലാമത് വന്നത് അലി നാലാമത്തെ ഖലീഫയായിരുന്നു ഖലീ അയാളെയും ഈ ഇസ്ലാം മുസ്ലിങ്ങൾ തന്നെ കൊന്നൊടുക്കുകയായിരുന്നു അതുകൊണ്ടൊന്നും പക്ഷെ പ്രശ്നങ്ങൾ തീർന്നില്ല മുകളിൽ വിവരിച്ച പോലെ നബിയുടെ ശത്രുവായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിതയായ കൊറേഷ്യയുടെ നേതാവായിരുന്ന അബു സുഫിയാന് മുആവിയ എന്നൊരു മകനുണ്ടായിരുന്നു ഈ മുവാവിയ വിവാഹം കഴിച്ചിരുന്ന മൂന്നാമത്തെ ഖലീഫായ ഉസ്മാന്റെ മകളെയായിരുന്നു അപ്പോൾ ഈ ഉസ്മാനെ ആരോ കൊന്നു ഈ കൊലയാളി എന്നിട്ട് അതിനെ ഈ കൊല്ലാൻ അലി സഹായിച്ചിരുന്നു എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ഏതായാലും ഈ ഉസ്മാനെ കൊന്ന കൊലയാളി പോയി ശരണം പ്രാപിച്ചത് അല്ലെങ്കിൽ രക്ഷ നേടിയത് അലിയുടെ അടുത്തായിരുന്നു അപ്പോൾ ഈ മുവാവിയ തൻ്റെ ഈ ഈ മുവാവിയ എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചിരുന്നത് വിവാഹം കഴിച്ചിരുന്നത് ഈ ഉസ്മാൻ്റെ മകളെയായിരുന്നു അപ്പോൾ ഇത് അതിന് പകരം വീട്ടുന്നത് അതായത് ഉസ്മാനെ കൊന്നതിന് പക വീട്ടുന്നത് ഈ മുവാവിയുടെ ഒരു കടമയായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ കൊലയാളി ചെന്ന് സംരക്ഷണം തേടിയത് അലിയുടെ അടുത്ത് അലി അയാളെ വിട്ടുകൊടുത്തില്ല അത് കഴിഞ്ഞ് നബി ഈ മുവാവിയ നബിക്ക് അലിക്കെതിരെ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി അലിക്കെതിരെ തിരിഞ്ഞു സാവകാശം അദ്ദേഹം ആ ഭരണം ഇസ്ലാമിലെ ഭരണം അദ്ദേഹം കൈ കൈയാക്കി മുവാവിയ സിറിയയിലെ ഭരണാധികാരിയായ പിൽക്കാലത്ത് മുവാവിയും ഇസ്ലാമിലെ ഖലീഫയാണ് അലിയും തമ്മിൽ വൻ ശത്രു ഉടലെടുക്കുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു ഇതിനിടയിൽ മുവാവിയുടെ കൂട്ടർ അലിയുടെ കൂടാരത്തിന് തീയിടുകയും കൂടാരത്തിലുണ്ടായിരുന്ന ഗർഭിണിയായ ഫാത്തിമയെ അതായത് മുഹമ്മദിൻ്റെ ഒരേ ഒരു മകളായിരുന്നു ഫാത്തിമ ഫാത്തിമയെ ഉണ്ടായത് മുവാവിയോട് പരാജയപ്പെട്ട അലി ഇറാഖിലേക്ക് പലായനം ചെയ്തു അവിടെ ഒരു താവളം ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ മുവാവിയെ വിട്ടില്ല തൽഫലമായി അലിയുടെ മക്കളായ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൊച്ചുമക്കളെ മകളുടെ മക്കളായ അസനും ഹുസൈനും ഒക്കെ അവിടെ ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ആര് ഈ മുവാവിയുടെ മകൻ വഴി നബിക്ക് ഏറ്റവും പ്രിയം ഭാര്യ ഐഷയുടെ ആയിരുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത് അവരുടെ വിവാഹ സമയത്ത് നബിക്ക് അമ്പത്തിമൂന്ന് വയസ്സും ഐസ് ഐഷയ്ക്ക് ആറ് വയസ്സുമായിരുന്നു പിന്നീട് ഐഷയും നബിയുടെ മകളായ ഫാത്തിമയും ബദ്ധശത്രുക്കളായി തീർന്നു അതായത് ഐഷയുടെ മകളെ നബിയുടെ മകളെ ഐഷ ഭാര്യയൊക്കെ കണ്ടുകൂടായിരുന്നു എന്നിട്ടും പറയുന്ന അവിടെ സമാധാനമായിരുന്നു എന്ന് കുടു സ്വന്തം മുഹമ്മദിന് സ്വന്തം കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല നബിയുടെ മരണത്തോടെ ഈ ശത്രുത മറന്നീക്കപ്പെടുത്തുന്നു തുടർന്നാണ് അലിക്ക് പകരം അബൂബക്കർ ഖലീഫയായത് പിന്നെ അലി ഖലീഫയായപ്പോൾ അലിക്കെതിരെ പട നയിച്ച ഐഷ ഒട്ടായി യുദ്ധത്തിൽ പരാജയപ്പെടുകയും തടവിലാവുകയും ചെയ്തു ഐഷയുടെ മരണം തന്നെ രണ്ടും തടവറയിൽ തന്നെ വീട്ടുതടങ്കലിലായിരുന്നു അത് മരിച്ചത് രണ്ട് അറുപത്തി ഏഴ് വയസ്സ് വരെ ഐഷ ജീവിച്ചു പിന്നെ അവരുടെ സാധാരണ മരണം അല്ല മുവാവിയ അവ മുവാവിയ അവരെ വകപ്പെടുത്തുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അലിക്കുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യ കാരണം ഐഷയാണെന്നാണ് അതുകൊണ്ട് തന്നെ വെറുപ്പ് ആജ്ഞയോടും കൂടിയാണ് ഷിയകൾ മുഹമ്മദിന്റെ ഭാര്യയായ ഐഷയെ സ്മരിക്കുന്നത് മുഹമ്മദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് ഐഷയ പക്ഷേ ഷിയകൾക്ക് അവരെ ദുഷ്ടത്തിയാണ് ഏറ്റവും വലിയ വഞ്ചകം മേൽ വിവരിച്ച പോലെ മുഹമ്മദും നബിയ നബിയും മകളായ ഫാത്തിമയും ജാമാതാവ് അലിയും കൊച്ചുമക്കളായ ഹസനും ഹുസൈനും ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഐഷയും ആദ്യത്തെ നാല് മുസ്ലിം ഖലീഫന്മാരിൽ മൂന്ന് പേരും മറ്റു മുസ്ലിങ്ങളിൽ തന്നെ കൊലപ്പെടുകയുണ്ടായത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് സമാധാനത്തിന് പ്രവാചകൻ എന്ന് വാഴ്ത്തപ്പെടുന്ന നബിക്ക് സ്വന്തം കുടുംബത്തിലോ ഇസ്ലാം സ്ഥാപിക്കുവാൻ ഒപ്പം നിന്ന് പടവെട്ടിയ സ്വന്തം അനുചരന്മാരിലോ സമാധാനം സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല പകരം വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുന്നു എന്ന ആപ്തവാക്യം നബിയുടെ കാര്യത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയുണ്ടായത് ഈ സംഭവങ്ങളെ തുടർന്ന് ഇസ്ലാം രണ്ടായി പിളർന്നു മുവാവിയുടെ അംഗീകരിച്ചവർ മുവാവിയെ അംഗീകരിച്ചവർ സുന്നി എന്ന പേരിലും അലിയെ അംഗീകരിച്ചവർ ഷിയ എന്ന പേരിലും ആണ് ഇത് രണ്ടായി പിളർന്നത് അതായത് ഇന്നലെ ഇന്നത്തെ ഇസ്ലാമിലെ എഴുപത്തിയഞ്ച് ആ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരുന്ന സുന്നി മുസ്ലാമിൽ സുന്നികളാണ് അവർ മുഹമ്മദിന്റെ ബദ് ബദ്ധശത്രുവായിരുന്ന അബൂ സുഫിയാൻ്റെയും നബിയുടെ ഭാര്യയെയും അടി അമകളെയും ജാമാതാവിനെയും കൊച്ചുമക്കളെയെല്ലാം വധിച്ച മുവാവിയുടെയും പിന്തുടർച്ചക്കാരാണ് അത് നബിയെ ഇല്ലാതാക്കിയ അൽ സുഫിയാന്റെയും മുവാവിയയുടെയും പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ സുന്നികൾ അത് എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന സുന്നികൾ മുഹമ്മദ് നബിയുടെ ചോരയിലുണ്ടായ അതായത് മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയിൽ നിന്ന് പിന്തുടർച്ചാവകാശം അവകാശപ്പെടുന്ന മുസ്ലിങ്ങളാകട്ടെ ചെറിയ ഭൂരിപക്ഷം അതായത് പത്തോ പതിനഞ്ചോ ശതമാനം മാത്രം വരുന്ന ഷിയാകളുമാണ് എന്തൊരു വിരോധാഭാസം ആയത്തുള്ള കുമേനിയുടെ പൂർവികർ അഗ്നിയെ ആരാധിച്ചിരുന്ന പാഴ്സികളായിരുന്നിരിക്കണം പാഴ്സികൾ ആരാധിക്കുന്നത് പാഴ്സികളെല്ലാം അഗ്നി ആരാധനയാണ് അവരുടെ പ്രത്യേക ഇത് അതുപോലെ തന്നെ അഫ്ഗാൻ താലിബാനിലുള്ള ഭീകരരുടെ പൂർവികർ എല്ലാം ബുദ്ധമതക്കാരായിരുന്നു ആ പൂർവികർ അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ എന്ന സ്ഥലത്ത് മലയിൽ കൊത്തിവെച്ച വൻ പ്രതി വൻ പ്രതിമകളെയാണ് ഏതാനും ദശങ്ങൾക്ക് മുമ്പ് അവരുടെ തന്നെ സന്തതി പരമ്പരകളിൽപ്പെട്ട താലിബാൻകാർ ബോംബ് വെച്ച് നശിപ്പിച്ചത് ഇസ്ലാമിക് ഭീകരവാദത്തിന് പ്രഭവ കേന്ദ്രമായ ഇന്നത്തെ പാകിസ്ഥാനങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നു എന്നതും ഇവിടെ പ്രസ്താവനമാണ് എന്ന് തന്നെയല്ല വേദങ്ങൾ ഇന്ന് ഈ വേദങ്ങളുടെ കാര്യത്തിൽ ഹിന്ദുക്കൾ വലിയ വീം വിളക്കുന്നുണ്ട് ഈ വേദങ്ങൾ തുടക്കം ഇട്ടത് സിന്ധു നദിയുടെ അടുത്താണ് അവിടെയുള്ളവരെല്ലാം ഇപ്പോൾ മുസ്ലിമാണ് അതായത് വേദങ്ങൾക്ക് തുടക്കം കുറിച്ച ഹിന്ദുക്കളെല്ലാം ഇപ്പോൾ ഇസ്ലാമിലേക്ക് മാറിയിരിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് പൈതൃകത്തിൻ്റെ പേരിൽ വീമ്പിളക്കുന്ന തീവ്രവാദികളുടെ ശരിയായ പാരമ്പര്യം തുടങ്ങുന്നത് തന്നെ പാകിസ്ഥാനിലാണ് ഭാരതത്തിലല്ല ഇന്നത്തെ സുപ്രധാന വേദഗ്രന്ഥങ്ങൾക്ക് രൂപം നൽകിയ സിന്ധു നദി തീരത്തെ ജനതയുടെ പിൻഗാമികൾ നല്ലൊരു ഭാഗവും ഇന്നത്തെ പാകിസ്ഥാനിലെ മുസ്ലാ മുസ്ലിമുകളായിരുന്നു അത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങൾ സംവാദങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഹിന്ദു എന്ന സ്വത്വം ഹിന്ദു എന്ന വാക്കിന് ഭാരതീയർ എന്നർത്ഥം പറഞ്ഞ ഹിന്ദി എന്ന പാഴ്സി വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒന്നാണ് ഇന്നും അറബികൾ മതഭേദമന്യെ എല്ലാ ഭാരതീയരെയും ഹിന്ദി എന്നാണ് വിളിക്കുന്നത് ഭാരതത്തെ ഹിന്ദുസ്ഥാൻ എന്നും ഹിന്ദിസ്ഥാൻ ഹിന്ദുസ്ഥാനായി മാറിയതിനു മുമ്പിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കഴമ്പുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതവും യൂറോപ്പും അടക്കം എല്ലായിടത്തും തന്നെ രക്തബന്ധങ്ങളിലും പൂർവീയ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയ സമൂഹങ്ങളായിരുന്നു നിലനിന്നിരുന്നത് സമൂഹ ബന്ധങ്ങളിൽ വിശ്വാസങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല ശിവനിൽ തന്നെ വിശ്വസിച്ചിരുന്ന രണ്ടുപേർ തമ്മിൽ സാമൂഹിക സാമൂഹികമായി വ്യത്യസ്ത സ്വത്വങ്ങളാകാമായിരുന്നു അവർ തമ്മിൽ വിവാഹബന്ധങ്ങളും മറ്റും നിഷിദ്ധമായിരുന്നു തന്നെ അതായത് ഇപ്പോൾ ഒരു ബ്രാഹ്മണനും ഒരു ശൂദ്രനും ഉണ്ടാവാം രണ്ടുപേരും ശിവനിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ ബന്ധങ്ങളൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ രണ്ടും രണ്ട് കാസ്റ്റാണ് അപ്പോൾ ഭാരതത്തിൽ ഇന്ന് അവസ്ഥ അത് തന്നെയാണ് ശിവനെ ആരാധിക്കുന്ന ബ്രാഹ്മണൻ ദളിതനുമായ മതപരമായ ശൈവരാണ് എന്നാലും സാമൂഹിക തൊട്ടുകൂടാ സാമൂഹികമായി പറഞ്ഞാൽ ശൂദ്രനും ബ്രാഹ്മണനും ശൈവരാണെങ്കിലും തൊട്ടുകൂടായുകയുണ്ട് ലോകത്തിലെ ചില ഭാഗങ്ങളിൽ സമൂഹ ബന്ധങ്ങളിൽ മതത്തിന് പ്രഥമ സ്ഥാനമെന്നത് പാഴ്സി ക്രിസ്ത്യൻ മുസ്ലിം ബുദ്ധമതം മുതലായവ സാർവത്രിക മുതലായ സാർവത്രിക മതങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ഈ മതങ്ങൾ ചെന്നെത്തായിരുന്ന ഭാരതം ജപ്പാൻ മുതലായ പ്രദേശങ്ങളിൽ മതങ്ങൾക്ക് സ്വത്വത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പകരം ജാതി മുതലായ സ്വത്വങ്ങൾക്കായിരുന്നു പ്രധാന സ്ഥാനം ഇനി ഇവിടെയും ഇത് തന്നെയാണ് ജപ്പാൻ നമ്മളീ വരയ്ക്ക് അവർ വളരെ മോഡേണാണ് അവിടെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് അവിടെയും ജാതി വ്യവസ്ഥ പോലെ സമുറായി അതിനേക്കാൾ താഴെയുള്ളവർ അതിനേക്കാൾ മുകളിൽ മുകളിലുണ്ട് ഷോഗൺ ഷോഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ ഉള്ള ഒരു വർഗമായിരുന്നു സാമുറായി അവരുടെ കീഴിൽ ജോലി ചെയ്തിരുന്നവരാണ് അവർ തമ്മിൽ വിവാഹമൊന്നും നടന്നിരുന്നില്ല അതെല്ലാം പാരമ്പര്യമായി തന്നെ അവർ സ്വന്തം സ്റ്റാൻഡേർഡിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ മതങ്ങളിൽ സ്വത്വത്തിന് വലിയ സ്ഥാനമില്ലാതെ ഭാരതീയത്തിലേക്കാണ് സ്വത്വത്തിൽ മതവിശ്വാസങ്ങൾക്ക് പ്രമുഖ സ്ഥാനം നൽകുന്ന യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലാം മുസ്ലിങ്ങളും എല്ലാം കടന്നുപോകുന്നതും അവർ ഭാരത സമൂഹത്തിന് അവിഭാജ്യ ഘടകങ്ങളായത് തൽഫലമായാണ് സമൂഹ ബന്ധങ്ങളിൽ മതങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു വിഭാഗവും ജാതി പൈതൃകം മുതലാവിക്ക് പ്രാമുഖ്യം നൽകുന്ന മറ്റൊരു വിഭാഗവും ഭാരത സമൂഹത്തിൻ്റെ ഭാഗ്യം ഭാഗമായത് തുടർന്ന് മതത്തെ പ്രാബല്യം നൽകിയ വിഭാഗങ്ങൾ അവരുടെ മതത്തിൻ്റെ പേരിലും ജാതിക്ക് പ്രാമുഖ്യം നൽകിയിരുന്നവർ അവരുടെ ജാതിയുടെ പേരിലും അറിയപ്പെട്ടു പക്ഷേ ജാതികളുടെയും ഉപജാതികളുടെയും എണ്ണവും സങ്കീർണതയും കണക്കിലെടുക്കുമ്പോൾ ഓരോ ജാതിയുടെയും പേരിൽ സ്വത്വങ്ങൾക്ക് രൂപം നൽകുക അസാധ്യമായിരുന്നു തൽഫലമായി മതങ്ങൾക്ക് പകരം ജാതികൾക്കും മറ്റും സ്വത്വ നിർണയത്തിൽ പ്രാമുഖ്യം നൽകിയിരുന്ന ഭാരത ജനവിഭാഗങ്ങളെ മൊത്തമായി ഹിന്ദുക്കൾ എന്ന് വിചാരിച്ചു ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മതവിശ്വാസങ്ങൾക്കല്ല പ്രാധാന്യം ജാതി വ്യവസ്ഥ ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് തന്നെയാണ് പ്രാധാന്യം ജാതിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഹിന്ദു ഈ ഹിന്ദു ഹിന്ദുക്കളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ യൂറോപ്പിൽ പതിവായിരുന്ന പോലെ ഭാരതത്തിൽ ഒരു സെൻസസ് എടുക്കുവാൻ ഇംഗ്ലീഷുകാർ തീരുമാനിച്ചു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലായിട്ടായിരുന്നു അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മുതലായ മതാധിഷ്ഠിത സമൂഹത്തെ തനത് മതങ്ങളുടെ പേരിലും മതാധിഷ്ഠിതമല്ലാത്ത ജാതി അധിഷ്ഠിതമായ ജനവിഭവങ്ങളുടെ എല്ലാം ചേർത്ത് ഹിന്ദു എന്ന പേരിലും കണക്കുകളെടുത്തു എടുത്തു ആദ്യകാലത്ത് സിഖുകാരും ബൗദ്ധരുമെല്ലാം ഹിന്ദുക്കളായി തന്നെയാണ് എണ്ണപ്പെട്ടിരുന്നത് പിന്നീട് വന്ന കണക്കെടുപ്പിൽ അവരെയും വ്യത്യസ്ത സമൂഹങ്ങളായി കണക്കാക്കി ബാക്കിയുള്ളവരെയെല്ലാം ചേർത്ത് ഹിന്ദു എന്ന പേരിൽ കണക്ക് എടുത്തു അതായത് ഹിന്ദു എന്ന വാക്ക് പ്രത്യേക ഒരു മതസംഹിതയിൽ വിശ് ഊന്നിയ ഒരു ജനവിഭാഗത്തെ അല്ല പകരം ജാതി സ്വത്വങ്ങളിൽ ഊന്നിയ ഒരു ജനവിഭാഗത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ജാതിയാണ് ഹിന്ദുക്കൾക്ക് പ്രാധാന്യം ഹിന്ദു എന്ന വാക്കിന് മതപരമായി ഒരു പ്രസക്തിയുമില്ല പകരം ഹിന്ദുക്കൾ എന്നാൽ ജാതികളുടെ ഒരു കൂട്ടം മാത്രമാണ് വിശ്വാസങ്ങൾക്കോ മതത്തിന് തന്നെയോ അതിൽ സ്ഥാനമില്ല അതുകൊണ്ട് ബുദ്ധമതം സ്ഥാപിച്ചത് ബുദ്ധനാണെങ്കിൽ ഇസ്ലാം സ്ഥാപിച്ചത് മുഹമ്മദ് നബിയാണെങ്കിൽ ഇന്നത്തെ ഹിന്ദു മതങ്ങൾ ഹിന്ദു മതം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരാണെന്ന് പറയാം അതായത് രണ്ട് നൂറ് വർഷത്തിൽ ആയിട്ടുള്ളൂ നൂറ് വർഷമേ ആയിട്ടുള്ളൂ ഈ മതം ഹിന്ദു മതം എന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് ഒരു ജനസംഖ്യ കണക്കെടുപ്പിന് വേണ്ടി മാത്രമാണ് അവർ ആ പേര് ഉപയോഗിച്ചത് ഇങ്ങനെ സാങ്കേതികമായി ഒരു പിഴവായിരുന്നു ഇന്ന് ഭാരത ഇത്ര കുരുഷിതമാക്കിയത് എന്ന് പറയാം ഇന്ന് ഹിന്ദുത്വ വന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സാങ്കേതിക പിഴവ് പിഴവാണെന്ന് പറയാം അത്രേ ഉള്ളൂ പിഴവല്ലായിരുന്നു അവർക്ക് അങ്ങനെ ആരെ എവിടെയും ചേർക്കണമെന്ന കണക്കിൽ അങ്ങനെ കണക്ക് ചേർത്ത് ഹിന്ദു എന്ന് എഴുതിയാണ് ഇപ്പോൾ ഹിന്ദുത്വ സംഖ്യകൾ അവരുടെ സംഭാഷണം കേട്ട അവരുടെ വാദം കേട്ടാൽ ഏതാണ്ടും ഭൂമി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുണ്ടായിരുന്നു എന്നാണ് ഹിന്ദുമത നിരീശ്വരവാദത്തെ ഉൾക്കൊള്ളുവാനുള്ള മഹാമനസ്കത ഉണ്ടെന്നും പലരും ദുരുദ്ദേശത്തോടെയും അല്ലാതെയും അവകാശപ്പെടുന്നത് കാണാം മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈശ്വരവിശ്വാസമാണെന്നിരിക്കെ നിരീശ്വരവാദികൾക്ക് ഹിന്ദുമതത്തിൽ സ്ഥാനമുണ്ടെന്ന അവകാശം അടിസ്ഥാന യുക്തിക്ക് തന്നെ നിരക്കുന്നതല്ല അതേസമയം ഹിന്ദുമതക്കാർ എന്ന പദത്തിന് പകരം ഹിന്ദു ജാതിക്ക എന്ന പദം ഉപയോഗിച്ചിരുന്നെങ്കിൽ ചിത്രം കുറെ കൂടി വ്യക്തമായ അവരുടെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി നാടാർ സമൂഹത്തിന്റെ രീതിയിൽ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും ഈ സമൂഹത്തിൽ ഹിന്ദു അതുപോലെ തന്നെയാണ് മതങ്ങൾ തമ്മിലും വെറുതെ ആഘാതങ്ങളും മറ്റും ഏർപ്പെടുമ്പോൾ ആ പ്രാമുഖ്യം കൊടുക്കുന്നത് അവരുടെ നാടാർ സ്വത്വത്തിനാണ് പക്ഷേ അവർ സ്വന്തം മതത്തിലോ ജാതിയിലോ തുടങ്ങുന്നത് പെട്ട നാടന്മാരെയാണ് ആവുന്നത് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അത് അസാധ്യമാകാൻ അസാധ്യമായി വന്നാൽ മാത്രമേ മറ്റ് സമുദായങ്ങൾ സ്വന്തം മതക്കാരെ പക്ഷേ ശക്തി സാധ്യമാകാതെ വന്നാൽ അതായത് സ്വന്തം നിന്ന് കിട്ടിയിരുന്നില്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദു നാടാരെ കല്യാണം കഴിക്കാതെ വന്നാൽ അവർ ഇസ്ലാം നോക്കുന്നത് ഒരു ക്രിസ്ത്യൻ നാടാരടക്കമാണ് ഇസ്ലാം വേറൊരു ക്രിസ്ത്യാനിയെ അതിന്റെ ആദ്യകാല വേറൊരു സമാധാനപരമായിരുന്നു അവരുടെ നാടാസ്വത്വത്തിലാണ് അവരെ രാജാവായി ചക്രവർത്തിയായി കഴിഞ്ഞപ്പോൾ സ്വന്തം ജാതിയിലോ തന്നെയാണ് എപ്പോഴും അവർ അധികാരത്തിന് വേണ്ടിയുള്ള അതായത് ഗൃഹാബന്ധങ്ങളും മറ്റും എപ്പോഴും അവർ മത സ്വത്വത്തെക്കാൾ പ്രാമുഖ്യം നൽകുന്നത് നാടാർ സ്വത്വത്തിനാണ് നമുക്ക് കാണാം മതസ്വത്വമല്ല നാടാർ സ്വത്വമാണ് അവർക്ക് പ്രാധാന്യം മതങ്ങൾ ഇടവിട ഇടതടവില്ലാതെ ഉപയോഗിക്കുന്ന ഒരു പദ പദമാണ് നിത്യസത്യം ഏതാണ്ട് അതിനോട് തന്നെ സമയമുള്ള മറ്റൊരു പ്രയോഗമാണ് സനാതനധർമ്മം ഈ പ്രയോഗങ്ങളിലെ മതപ്രചാരകർ ധ്വനിപ്പിക്കുന്നത് അവരുടെ മതം അവരുടെ ധർമ്മം എല്ലാം എന്നും ഉണ്ടായിരുന്നുവെന്നും എന്നും എന്നും നിലനിൽക്കുമെന്നുമാണ് അതുകൊണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി വർഷം പ്രായമുള്ള പ്രപഞ്ചത്തിൽ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി പ്രായമുള്ളത് രണ്ടായിരം വർഷം പോലും ചരിത്രമില്ലാത്ത മതങ്ങളാണ് അവർ നിത്യമായിരുന്നുവെന്നും നിത്യമായിരിക്കുമെന്നും വിമ്പിള വീമ്പിളക്കുന്നത് നമ്മൾ മാനവർ ചരിത്രത്തേക്കാൾ വളരെയധികം പഴക്കമുള്ള മൃഗങ്ങളാണ് മാനവരേക്കാൾ പാറ്റ മുതല മുതലായവ അപ്പോൾ അവരെല്ലാം ഇത് കേട്ടാൽ അത് സനാതന ധർമ്മം ഞങ്ങൾ എന്നും ഉണ്ടായിരുന്നു എന്നും എന്നൊക്കെ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അവർക്ക് ചിരിച്ച് ചിരി വരും അതായത് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ലില്ലിപുട്ടിലെ ആൾക്കാർ ബ്രഫിഷ്കാരായിട്ട് നടന്നതുപോലെ മുട്ടയുടെ ഏത് ഭാഗമാണ് പൊടിക്കേണ്ടത് പൊട്ടിക്കേണ്ടത് ആദ്യം എന്ന് പറയുന്ന വഴക്കടിക്കുന്നവർ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിക്കിയെടുത്താണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് ആകെ ഒരു വഴിയേ ഉള്ളൂ അതാണ് യുക്തി ഇത് ഈ പരമ്പരയുടെ ആദ്യത്തെ ഭാഗമാണ് ഇനിയും ഈ പരമ്പരയുടെ അടുത്ത ഭാഗങ്ങൾ